ഏയ് നമസ്കാരം ഡി ആൻഡ് വി യൂട്യൂബ് ചാനലിലോട്ട് അവർക്ക് സ്വാഗതം ഞാൻ വിവേക് ഞാൻ വിവേക് അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വലിയ ഫാൻ അതെ വലിയ ഫാൻ അപ്പൊ നമുക്ക് നേരെ അതിന്റെ ഇതിലോട്ട് പോവാം അപ്പൊ നമ്മൾ ഫാൻ എന്ന് പറഞ്ഞില്ലേ അപ്പൊ നമ്മൾ പറഞ്ഞ ശരിയാണ് ചെറുതല്ല ഇച്ചിരി വലുതാണ് ഇതൊക്കെ അതിന്റെ ലീഫാണ് പങ്ക് എണീക്കാണ് അതി വേഗം ഒന്ന് കറി കാണിച്ചു കൊടുത്തരാം നമ്മള് വലിയ പരിപാടിക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തതാണ് ചെറുതായിട്ട് കറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം കാറ്റ് കിട്ടും അപ്പൊ നമ്മ ഇത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മ അതിന്റെ ഉള്ളിൽ വെച്ച് കാറ്റ് നമുക്ക് ശരിക്കും കിട്ടാത്ത രീതിയിൽ ചെറുതൊന്നല്ല ചെറിയ ഇല്ല ഇപ്പൊ വലുത് മാത്രമേ ഉള്ളൂ വലുതിലോട്ട് നമ്മൾ നേരെ കിടക്കണം ഇപ്പൊ ഈ ഒന്നും നോക്കാനില്ല നമുക്ക് നമ്മളെല്ലാ സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ നേരത്തെ ഒന്ന് ഉണ്ടാക്കിയതാണ് ഇത്തിരി ലേറ്റ് ആയി അതുകൊണ്ടാണ് ഈ സംഭവം ആയതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ടൈം എടുത്ത് വേറെ ഒന്നുമില്ല ഇത് നമ്മളൊരു സിലിണ്ടർമാ ഒരു ലീഫുകൾ ഇങ്ങനെ വെച്ച് വെള്ള ചെയ്തേക്കണം എന്നുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ബാക്കി നിങ്ങൾക്ക് വീഡിയോ കൂടെ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പൊ ഇതൊക്കെയാ നമ്മുടെ രണ്ട് ഫ്രെയിമും ഒരു ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മ ഈ നേരെ ഇപ്പൊ എത്ര നാളെ നമ്മൾ താഴ്ത്തായിരുന്നു വീടിന്റെ താഴ്ത്താണ് ചെയ്തിരുന്നേ വീട്ടുകാരും കുറെ നാളെ ഇതിന്റെ പിന്നാലെ ഞങ്ങളുടെ വീഡിയോ ഒന്നും വരാണ്ടിരുന്നേ അപ്പൊ വീട്ടാലിച്ചിരി സീനാക്കിയപ്പോ നമ്മുടെ വീടിന്റെ മുകളിലോട്ടാക്കി വർക്ക്ഷോപ്പ് അതാണ് ഇത്ര ഇത്തിരി ഡാർക്കൊക്കെ ആയിട്ടാണ് കിടക്കണേ അപ്പൊ ഇതെങ്ങനെ ചെയ്ത് ഇതൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്തെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി ദിവേക്ക് പറയും എന്നിട്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തൊന്നുമില്ല നമ്മൾ കൂടുതലായിട്ട് എന്താ പറയാ ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചിന്റെ ഒരു ആറ് പീസ് എടുത്തിട്ടാണ് ഒരു ഫ്രെയിം ഉണ്ടാക്കിയത് അതായത് നമുക്ക് നോക്കിയാണ് ഹെക്സൺ ഹെക്സൺ അല്ല ആ ഹെക്സൺ ആയിരിക്കും ഹെക്സൺ ഷേപ്പില് നമ്മള് ഫ്രെയിം വെൽഡ് ചെയ്ത് അതിന്റെ നടുക്ക് ഒരു കമ്പി വെൽഡ് ചെയ്ത് വെച്ച് അതെന്നിട്ട് വേറെ നല്ല ലീഫ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് ഫ്രെയിം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പരിപാടികള് നമുക്ക് ഈ വീഡിയോ കൂടെ കാണാം ദിവേകെ ഇതിന്റെ അളവ് കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തേക്കാം പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മളെന്താ ടേപ്പ് ഒന്നും ഉപയോഗിക്കില്ല ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് രണ്ട് ഇഞ്ചി മുകളിലേക്ക് ഒരു കുശു കുശു ഇങ്ങനെ വര വരച്ചിട്ടുണ്ട് വേറെ ഒന്നല്ല നമുക്ക് ഈ രണ്ട് രണ്ട് ഫ്രെയിം തമ്മിൽ യോജിപ്പിക്കണം അപ്പൊ ഞാൻ അടുത്ത അതിന്റെ പരിപാടികളുണ്ട് നമുക്കത് നമ്മള് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രെയിമിന്റെ ഒരു വിത്ത് എന്ന് പറയണ പോലെ നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്യണം നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ആറെണ്ണ പോലെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആറ് കോർണറിൽ വെച്ചിട്ട് ആണ് വരണ്ടി അപ്പൊ നമ്മളേക്ക് ആറ് സൈഡും വെൽഡ് ചെയ്ത് അതിന്റെ മുകളിൽ ഒരു ഫ്രെയിമും നമ്മൾ രണ്ട് ഫ്രെയിമും ബാക്കി ആറ് പീസ് വെച്ചാണ് വെൽഡ് ചെയ്തിരുന്നത് അതിന്റെ മുകളിൽ ഫ്രെയിമും കൂടി അടിക്കാനുള്ളൂ പിന്നെ ഈ ഫ്രെയിമും കൂടി ഒരു പരിപാടി കൂടി നമുക്കുള്ളൂ കറക്റ്റ് അടിയുടെ ഫ്രെയിമിന്റെ തൊട്ട് മുകളിൽ തന്നെയാണ് കറക്റ്റ് വെച്ചിട്ടുള്ളത് ലെവൽ അനുസരിച്ച് കറക്റ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ അടുത്ത പരിപാടി ഇതും ഒന്ന് ബാക്കിയുള്ള ഫ്രെയിമുകൾക്ക് യോജിപ്പിക്കാം അപ്പൊ നോക്കി ഫുള്ള് പിടിപ്പിച്ച് കഴിഞ്ഞു അതായത് മൂന്ന് രണ്ട് ഫ്രെയിമും അതിന്റെ ഒപ്പം അത് വെച്ച് നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മുടെ ഈ പങ്കും കൂടി ഇതും കൂടി ഇതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറ്റിടുന്ന രീതിയാവും നമുക്ക് ഒരു നട്ട് വേൾഡ് കേട്ടോ അത് പറഞ്ഞില്ല ഇത് പറയുന്നു ഇടയിൽ ഒരു നട്ട് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പകുതി കാണിക്കുള്ളൂ ഓക്കെ നമ്മളവിടെ അപ്പൊ ഞങ്ങളുടെ വലിയ ഫാൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ ഇടുന്നത് സെക്കൻഡ് പാർട്ട് പിന്നാലെ വരും അപ്പോൾ നിങ്ങൾ ഇത് എന്താണ് ഇങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇച്ചിരി ഞങ്ങൾ പറഞ്ഞല്ലോ വലിയ കളിയാണ് ചെറിയ കാര്യങ്ങളല്ല എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കുന്നത് അതായത് ഫാൻ ഉണ്ടാക്കണേന്റെ ഉണ്ടാക്കണ സ്റ്റെപ്പ് തൊട്ട് അവസാനം കറങ്ങണ സ്റ്റെപ്പ് ഒരു ഭയങ്കര വലുതാണ് അപ്പൊ ഞങ്ങൾ രണ്ട് പാർട്ടായിട്ട് ഇടാൻ വെച്ചേക്കാണ് അപ്പൊ ഈ ഫാൻ്റെ ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ക്യാമറമാൻ അതിലിനൊപ്പം ഞാൻ വിവേക് ഞാൻ വിവേക് സുലാറ്റ്